നമസ്കാരം ഞാൻ അനു അനു ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി മുട്ടയും ബ്രെഡും വെച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അതായത് എഗ് ബ്രെഡ് മസാല എന്നൊക്കെ പറയാം മടിയുള്ള ദിവസമൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഓയിലൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലാതെ സ്ക്രാമ്പിൾ ചെയ്ത് എടുക്കുവാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ ഓയിൽ ഉപയോഗിച്ച് കൊടുക്കാം അപ്പോൾ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അപ്പോൾ അടിക്ക് പിടിക്കുമെന്ന് തോന്നുവാണെങ്കിൽ ആദ്യമേ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യണേ അപ്പോൾ എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി മസാല തയ്യാറാക്കാം അപ്പോൾ ബാക്കി മസാല തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ചുകൂടെ വലിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണിത് പിന്നെ വേണ്ടത് വെളുത്തുള്ളി അതും ഞാനൊരു അഞ്ച് ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണോളം വരും ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞത് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒത്തിരി ബ്രൗൺ കളറൊന്നും ആവണ്ട അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാവും ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് അത്യാവശ്യം എരിവുള്ള മുളകാണ് അതുകൊണ്ട് ഒരു പച്ചമുളകേ ഞാൻ ചേർക്കുന്നുള്ളൂ അപ്പോൾ മുളക് പൊടി കുരുമുളക് പൊടി പച്ചമുളക് ഇതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളണേ അപ്പോൾ സവാള വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല ഐറ്റംസ് ആഡ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്തോളണേ പിന്നെ വേണ്ടത് അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല അപ്പോൾ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുട്ട സ്ക്രാമ്പിൾ ചെയ്യാൻ നേരത്തും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റബിളൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർക്കാം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ മസാല നന്നായിട്ടൊന്ന് കുഴഞ്ഞിരിക്കും പിന്നെ വേണ്ടത് പിന്നെ ഞാൻ ചേർക്കുന്നത് ഒരു ക്യാപ്സിക്കം ആണ് ഇപ്പോൾ ക്യാപ്സിക്കം ഒക്കെ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് കിടക്കും അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നും ഓവർ കുക്ക് ആവണ്ട ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും അപ്പോൾ വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് വഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ടൊമാറ്റോ സോസാണ് ഞാൻ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഴുത്ത നല്ല വലിയൊരു തക്കാളി മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൻ്റെ പ്യൂരി ചേർത്ത് കൊടുത്താലും മതിയാവും അപ്പോൾ അങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇനി സോസും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒന്ന് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാം അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയാണ് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ബ്രെഡാണ് ഞാനിപ്പോൾ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പോൾ അഞ്ച് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മുട്ടയും ബ്രെഡും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മളുടെ എഗ് ബ്രെഡ് മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വേറൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം അപ്പോൾ വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം താങ്ക്